പോര് പോരെന്നും പറഞ്ഞിട്ട് നമ്മുടെ അൽഫോൺസ് പുത്രന്റെ പൃഥ്വിരാജ് തമ്മിലുള്ള ഗോൾഡ് ഇന്ന് റിലീസായി ഞാൻ രാവിലെ പത്ത് മണി ഷോയിൽ കണ്ട് അപ്പൊ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സാധാ നമ്മുടെ അൽഫോൺസ് പുത്രന്റെ സാധാ നമ്മുടെ പ്രേമം നേരമൊക്കെ പോലത്തെ അതേപോലത്തെ തന്നെ ഒരു പ്രത്യേകത അതായത് പുളിച്ചാടി ഉറുമ്പ് അതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു പടം പൃഥ്വിരാജിന്റെ ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ സംഭവം പുള്ളിക്കാരൻ തകർത്തിട്ടുണ്ട് അടിപൊളിയാണ് സംഭവം ഉഷാറായിട്ടുണ്ട് പിന്നെ ലാഗ് കുറച്ച് കുറച്ച് ലാഗാണ് അതായത് ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ഇത്തിരി കൂടുതലാണ് പക്ഷെ അതൊരു ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ച് കുറച്ച് ലാഗ് ആ ഒരു വിഷയമുള്ളൂ പിന്നെ നമ്മുടെ ബാബുരാജ് ലാലു ലക്സ് ഒക്കെയാണ് കുറച്ചും കൂടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ കുഴപ്പമില്ല പക്ഷെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അത് എന്തിനാണ് നയൻതാര അവിടെ വെച്ചത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ലേഡി സൂപ്പർ സ്റ്റാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പോപ്കോണും കഴിച്ച് ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടിരുന്നത് പിന്നെ ഉള്ള സീനിൽ മൊത്തം മാസ്കും വെച്ചിട്ടാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രന്റെ സ്ഥിരം നമ്പറായ ഉറുമ്പുകൾ പച്ചപ്പുൽച്ചാടികളൊക്കെ ഫോക്കസ് ചെയ്യുന്ന അതേ സംഭവം അതായത് നേരവും ഒക്കെ കണ്ടവർക്ക് അറിയാം അതിൽ പക്ഷെ ഇൻട്രസ്റ്റിംഗ് പടമാണ് പൃഥ്വിരാജും അൽഫോൺസ് പുത്രനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയ ആന സംഭവമൊന്നുമല്ല ഇന്നലെ ആ പടത്തിന്റെ ചെറിയ പോസ്റ്റർ ഞാൻ കണ്ടതാണ് മലയാള സിനിമയിൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കാം ഇല്ലാത്ത മറ്റൊരു മൂന്നാം ചിത്രം കൂടി എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ എന്തൊക്കെയോ സംതിങ് ഉണ്ടെന്ന് നമുക്കറിയാം കാരണം ദിപ്പ വരും ദിപ്പ വരും എന്നും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ച ഒരു മൂവിയാണ് പിന്നെ പ്രേമവും നേരമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടമായതുകൊണ്ട് ഇത് എൻ്റെ ഒരു ആണ് ഈ പറയുന്നത് സംഭവം കൊള്ളാം ലാഗ് കുറച്ച് ഉണ്ടെങ്കിലും പക്ഷെ ആ ലാഗിന് കുറച്ച് നേരത്തെ സമയമുള്ളൂ അതായത് എന്താ സംഭവിക്കുക എന്നുള്ളത് കുറച്ച് നേരം അതായത് ഇങ്ങനെ എന്താ സംഭവിച്ചു ഇങ്ങനെ ആലോചിച്ചിരിക്കും അപ്പം തന്നെ അതിനുള്ള നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓവർ ബോറിംഗ് ലാഗായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല ഇതിന്റെ പ്രൊഡക്ഷൻ തരുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ് നമ്മുടെ സുപ്രിയ വേനോനാണ് പ്രൊഡ്യൂസർ അപ്പൊ അതിൻ്റെതായ പ്രൊഡക്ഷനിൽ ഉള്ള ക്വാളിറ്റി ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ആകാശമൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അൽഫോൻസ് പുത്രന്റെ പ്രത്യേകത പോലെ ആകാശം കാണിക്കുമ്പോൾ അത് എവിടത്തെ ആകാശം ഒന്ന് അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കും അപ്പൊ നല്ലൊരു മൂവിയാണ് നിങ്ങൾ നേരവും പ്രേമവും കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് എല്ലാവരും പോയി കാണാൻ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ഗോൾഡ് മൂവി എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ പ്രേമവും നേരെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും സൂപ്പറാണ് ഒരു വൺ തിങ് വാച്ചബിൾ മൂവി കൂടിയാണ് ഗോൾഡ് പിന്നെ ഇതിൽ ലാസ്റ്റ് എഴുതി കാണിക്കാണ്ട് ഇതിന്റെ മോർ സീൻസ് ഒക്കെ ഒ ടി ടിയിൽ വരും എന്നുള്ളത് കാരണം നമുക്ക് ഒ ടി ടിയിൽ കുറച്ചും കൂടി ഇതിന്റെ കുറെ സീൻസ് ഒക്കെ ഉണ്ടാവുന്നുള്ളത് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒ ടി ടിയിൽ എന്താ സംഭവിക്കുന്നുള്ളത് ഒ ടി ടിയിൽ സ്പെഷ്യലായിട്ട് കുറെ കുറെ മോർ സീൻസ് വരും എന്നാണ് അൽഫോൺസ് പുത്രൻ ഏഴ് വർഷത്തിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ പുതിയൊരു പടമായിട്ട് വന്നേക്കുന്നത് അതിൻ്റെതായ മാറ്റങ്ങളും ഈ പടത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും എഡിറ്റിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ വളരെ വ്യത്യാസങ്ങൾ നമ്മുടെ അൽഫോൺസ് പുത്രൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഗോൾഡ് മൂവി പോയി കാണാം എന്നിട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറക്കരുത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ചാനൽ മിസ്റ്റർ മോട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അടിച്ചു പിടിക്കരുത് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം ഒക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കിട്ടില്ല കാര്യം വീഡിയോയുമായി കാണാം